ഈ എമോഷൻസിലൂടെ കൊണ്ട് തീരുകയാണ് പക്ഷേ എമോഷൻസിന് നിങ്ങൾക്കൊരു കാര്യം വളരെ ചെറുതായിട്ട് നമ്മൾ എമോഷൻസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ ഈ എമോഷൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്താ എമോഷൻസ് കേട്ടിരിക്കുന്നത് എന്താ പറയാമോ എമോഷൻസ് എത്ര തരമുണ്ട് emotions there nine types when we are saying the we are saying the nine types emotions emotions are what we are expressing outside. That is that is involved the brain, your body, your muscles, everything is involved in your emotions. നമ്മുടെ എല്ലാ എല്ലാ എല്ലാ അവയവങ്ങളും നമ്മൾ ഇൻവോൾവ് ആകുന്നതാണ് emotion is stir of stage stir ഇളക്കി പുറത്ത് കാണിക്കുക stir of stage of organism is called emotion പുറത്തേക്ക് കാണിക്കുക stir of stage of organism is called emotion we are saying the two types of emotion positive and negative emotions രണ്ടെണ്ണെന്ന് പറയുമ്പോൾ ഇത് രണ്ടെണ്ണേ ഉള്ളൂ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മറ്റേത് ഒമ്പത് തരത്തിലുള്ള വികാരങ്ങൾ when you are saying this two types of emotion we are having positive and negative emotion what mean by the positive emotions what are the positive emotion happiness happiness joy joy then what are the negative emotions anger, anger sad, sad sadness, Okay. These are the negatives. There are two types of emotions. That what are the things happening in emotions? What what are the how how, you- how you are going to re, react with the emotions? What, what are the changes happening in emotions? Changes happening in emotions. ഞാനിതെടുക്കെ ഈ ഫ്രസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ what mean by frustration the blocking of goals leads to frustration blocking of goals നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഉടനെ പെട്ടെന്ന് നമ്മുടെ ഫാദർ വന്നിട്ട് പറയും ഏ പോകണ്ട ഇത് എവിടെയാണ് കേട്ടിരിക്കുന്നത് ഇത് ഇത് ഞാൻ എപ്പോഴും പറയുന്നതിന് അറിയാം ഫ്രസ്ട്രേഷൻ നമ്മൾ പഠിക്കാൻ ഒന്നും ആലോചിക്കേണ്ട ഒരൊറ്റ സിനിമയുടെ ഒരു രംഗം മനസ്സിൽ ഓർത്താൽ മതി ആ ഏതാ വിടമാട്ടെ വിടമാട്ടെ <laughs> അതിനകത്ത് വരുന്ന ആക്ഷൻസ് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വെക്കുക എന്തായിരിക്കും ആദ്യം എന്താ വരുന്നത് ഫസ്റ്റ് ചേഞ്ച് ഫസ്റ്റ് ചേഞ്ച് ദേഷ്യം ബ്ലോക്ക് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും facial action facial first one is a facial action അല്ലേ ദെൻ വട്ട് അതെ. Next one next one voice പിന്നെ നിങ്ങൾ നോക്കൂ ആ ഇത് ഒന്ന് നോക്കി ആങ്കർ എന്താ പറഞ്ഞത് ദെൻ വോയിസ് ചേഞ്ച് വിടമാട്ടെ Body then agit not anger, then the agitation, then that called agitation. Not anger, agitation. പിന്നെ പിന്നെയാണ് നമ്മൾ ആങ്കർ ഒക്കെ വരുന്നത് then it's called the violence or anger then reaction reaction formation എന്താ റിയാക്ഷൻ എന്താണ് ഇവിടുത്തെ റിയാക്ഷൻ ലാസ്റ്റ് ലാസ്റ്റ് എന്താ വരുന്നത് ബോധം കെട്ട് വീഴുക ഇത് ഫ്രസ്ട്രേഷൻ നമ്മൾ പഠിക്കണം കാരണം ഇതിനകത്ത് പഠിക്കും ഫ്രസ്ട്രേഷനും ശരിക്കും ഇത് പറയും ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്റ്റും പഠിച്ചിട്ടാണ് ഇതിങ്ങോട്ട് വന്നത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും So why why it is happening? First one is called the frustration happening because of blocking of goals leads to frustration. Then what are the reason or causes for frustration? And എന്തൊക്കെ കാരണങ്ങളുണ്ടാകാം even change goal setting time work pressure stress even changes, unexpected things happen in your, in your life. Everything leads to frustration. That what are the reactions frustration? ഇതെല്ലാം നമ്മൾ എമോഷൻസിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം what are the changes and emotion first one is called your face second one your voice സന്തോഷമാണെങ്കിൽ ആഹാഹ നമ്മൾ ചിരിച്ചു സങ്കടമാണെങ്കിൽ നമ്മൾ അതിനെ കരഞ്ഞു ഇല്ലേ അത്ഭുതമാണ് പറഞ്ഞ് നമ്മൾ നോക്കി ആ കണ്ണു തുറന്ന് നോക്കി ശൃംഗാരമാണെങ്കിലോ പെണ്ണ് കാണാനൊക്കെ വന്ന് നിൽക്കുന്നു ഇപ്പൊ പെണ്ണ് കാണാൻ ചെറുക്കൻ കാണാൻ പോവാണ് ഇപ്പൊ നേരെ തിരിച്ചാണ് ഇപ്പൊ ചെറുക്കനെ കാണാൻ പെണ്ണ് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അത് മാറ്റിയത് എങ്ങനെയാണ് കാൽനഖം കൊണ്ടൊരു വരയൊക്കെ വരച്ച് കേട്ടില്ല പാട്ട് കേട്ടില്ല പൊന് പൊന്തേനു മുഖിയോട് അമ്പലത്തിൽ വെച്ച് ചോദിച്ച ചന്ദനൻ ഭുജിച്ച ചന്ദനൻ ഞാൻ ചോദിച്ചു കൺമതി അത് കേട്ട് കാൽനഖം കൊണ്ട് വര എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം ഇതൊക്കെ ഈ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വെക്കണം ഞാൻ പറയാം എപ്പോഴും സൈക്കോളജി പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് കണ്ണും കാതും ചെവിയും എല്ലാം ഇങ്ങനെ തുറന്ന് വെക്കണം അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇന്നൊരു കുട്ടി എന്നോട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു you are today you are happy അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് അങ്ങനെ മനസ്സിലായി യുവർ ഡ്രസ് ഷോസ് അതെങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം താൻ വന്നപ്പോൾ താൻ ഇട്ടിരുന്ന വേഷം ഇതല്ല അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ശരിയാണ് ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട് സന്തോഷം വരുമ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സും സങ്കടം വരുമ്പോൾ ഇടുന്ന ഡ്രസ്സും വേറെയാണ് യു ഹെയർ ഇത് ഇത് നമുക്ക് പിള്ളേർക്ക് വാദമല്ല കേട്ടോ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് സി ഞാൻ വൈവയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സങ്കടപ്പെട്ടായിരുന്നു നിങ്ങൾ you must be very careful about all these things കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ online or offline viva is an examination അല്ലേ ആണോ അല്ലയോ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു നൈറ്റ് ഇട്ടുകൊണ്ട് കയറിയിരിക്കുന്നു can imagine that for the viva നമുക്ക് പ്രശ്നമല്ല ഓൺലൈനോ ഓഫ്ലൈനോ ആയിക്കോട്ടെ that it entirely different matter എനിക്ക് വേണേൽ ഇവിടെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ പോരെ പോരെ പിന്നെ ഇട്ടിട്ടുകൊണ്ടിരിക്കുക പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും ഞാൻ സൈക്കോളജിസ്റ്റിനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the first one is your dress is very very important നമ്മളവിടെ ട്രെയിനിങ്ങിന് പിള്ളേരൊക്കെ വരും ഞാൻ പറയും നമുക്ക് ഞാൻ സമ്മതിക്കണം ഞാൻ പറയും when you are coming be in decent dress ഇതൊക്കെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇട്ടുള്ളൂ when you are sitting in in the in the clinic must be very professional very professional that makes difference കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രസംഗത്തിന് പോവുകയാണ് പ്രസംഗത്തിന് പോകുമ്പോഴേ നമ്മൾ വലിയ കളറുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞ് ഡ്രസ് ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കോ ഡ്രസ്സ് ശ്രദ്ധിക്കോ usually they will think about our dress not of what we are speaking when you are sitting in in in in a clinic the dress is very very important നമ്മളല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും which and everything others will not your, your, your chapel, your dress, your color of the, your dress, the way you are thinking. That is called creating emotions on the others. മറ്റുള്ളവർ നമ്മളെക്കുറിച്ചൊരു ഒരു അഭിപ്രായം ഉണ്ടാക്കുന്നതാണ് ശരിയാണോ അല്ലയോ വൈ ആം ടെലിങ് ദാറ്റ് നിങ്ങൾ ഇന്ന ഇപ്പം ഇവിടെ നിന്ന് ഓരോരുത്തർ ഇന്ന ഡ്രസ്സായിട്ട് വരുന്നത് ഞാൻ ഞാൻ ഓരോരുത്തരുടെയും ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും colour can see someone came with T shirt and one person is very yellow t-shirt, light colored shirt, t-shirt. So emotions is a state of stage of an organism. So all types of emotion, positive and negative emotions. What are the changes happening in the emotion? First one is your face, then the voice, then internal and external changes. അത്ഭുതം വന്നു ഭയം വന്നു നമ്മൾ ദേഹമൊക്കെ വേർക്കാനൊക്കെ തുടങ്ങും ഷിവർ ചെയ്യാനൊക്കെ തുടങ്ങും that is that is changes happening So because of internally our hormone hormones are changing. Sometimes your blood pressure will go high, go down. Sugar level, glucose level will go high or go down. അങ്ങനെയാണ് ചിലപ്പം ബോധം കെട്ടൊക്കെ നമ്മൾ വീഴുന്നത് പേടിച്ച് ബോധം കെട്ടൊക്കെ വീഴുക so when the emotions it's involve all the cognitive process നിങ്ങൾക്ക് ആ പേജ് നോക്കി അറിയാം രണ്ടോ മൂന്നോ പേജിനകത്ത് ഇത് എഴുതിയിട്ടുള്ള രണ്ടോ മൂന്നോ പേജ് കൊണ്ട് എമോഷൻസ് തീരുമില്ല പക്ഷെ നിങ്ങൾ വേറെ ബുക്കൂടെ വായിച്ച് നോക്കണം എന്നാലും നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ ഇതിനകത്ത് what mean by emotions then theories of emotion ഇതാ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ആ ബുക്കിനകത്ത് നോക്കൂ രണ്ട് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ the it's a cognitive process എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളൂ രണ്ട് മൂന്നിനേ ഉള്ളൂ changes happening inside outside the positive and negative emotions like that but it ഒരു ലോങ് ഇതാണ് നിങ്ങൾ എസ് എ എഴുതാൻ പോകുമ്പോൾ ഇത് പോരാ that theories of emotion that's very very important theories of emotion before that you must know what is a common sense view common sense view ഒരു സാധാരണക്കാരൻ്റെ ഒരു ഒരു ചിന്തയുണ്ട് എമോഷനെ കുറിച്ച് വൈകാര്യം എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടെന്നറിയോ നമ്മൾ സാധാരണ എപ്പോഴും പറയൂ ഓ അവൻ പേടിച്ചോടി പറയാറില്ലേ ആദ്യത്തേത് ഫുഡ് കൊടുക്കുക second one is the bell third is food and bell last one is condition to the bell അങ്ങനെ തന്നെ അത് എഴുതാം ദാറ്റ് ഇസ് കോൾ അതിൻ്റെ അത് ഇത് ഇത് ഈ തിയറിയുടെ എക്സ്പ്ലനേഷനാണ് ഈ തീയതി പ്രൂവ് ചെയ്തൊരു എക്സ്പ്ലനേഷനാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാത്ത പഠിച്ചു വെച്ചിട്ട് പിന്നെ അതെന്താ ഇതെന്താന്ന് ചോദിക്കരുത് അത് ദയവേത് നിങ്ങൾ ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം അത് കറക്റ്റായിട്ട് അത് വരണം നിങ്ങളിത് പറയുക this theory of classical condition by Ivan Pavlov when the natural and artificial stimuli artificial stimuli together. After certain trial, the artificial stimuli will act as a natural stimuli. To explain this theory, he conducted an experiment, the dog. Number one, there is the food. Food is called conditional, the unconditional stimuli. Response saliva is unconditional response. Then he, the bell only, other artificial stimuli, there is no response. Then he presented bell and food together to condition, as a condition, then after the certain while, he removed the food that is a bell, that is called conditional stimuli, and response is called conditional response. Is it clear? Yes, sir. Okay. Coming back to Yes, sir. we are coming back to emotion. So emotion, the first theory was first, the- it's called the common sense view. ഇത് നിങ്ങൾ എപ്പോഴും എഴുതുമ്പോഴേ നിങ്ങളുടെ ബുക്കിനകത്ത് ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയില്ല പക്ഷെ first one use common sense view സാധാരണക്കാരൻ്റെ ഇത് Sadhar that is common sense view. Common sense view says that when the incident happens, when the incident happens, that's an event happens. We will run. We will run. We have the emotions. We have the emotions, so we will run. But Naya Kandu, Pedichu, Namalodi. ആണോ അല്ലയോ ഒരു പാമ്പിനെ കണ്ടു പേടിച്ചു നമ്മൾ ഓടി ദിസ് കോമൺ സെൻസ് പാമ്പിനെ കണ്ട് നമ്മൾ പാമ്പിനെ കണ്ട് പേടിച്ചു ഓടി that's what we are saying when the event happen we have the emotions when you are behaving is it clear is it clear this is called common sense view സാധാരണക്കാരൻ്റെ ചിന്താഗതി അതാണ് so event happen we having the emotions we are behaving James Lang says that it is not like that. You have the even happens, that happens, you have the reaction, behavior. What behavior that shows your emotions. ഓടിയത് കൊണ്ട് നിങ്ങൾ പേടിയാന്ന് മനസ്സിലായി when the event happened ഒരു നായെ കണ്ടു നിങ്ങൾ ഓടി So we- നിങ്ങൾ ഒരാളെ കണ്ടു ചിരിച്ചു so you that means you are laughing that means you are happy Is it clear? Yes. Common sense view and the event sambhavichu, namak emotions undai, there is our reaction. James Lang say that the event happened, yeah, the uh, that's a uh, reaction. What reaction? That shows what is your emotion. മനസ്സിലായില്ല ഒന്നുകൂടെ പറയാൻ എനിക്ക് കുഴപ്പമില്ല കാരണം ഇത് ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു തിയറിയാണ് അതുകൊണ്ടാണ് ജെയിംസ് ലാങ് സെയിൻസ് ക്ലിയർ ആണോ അല്ല സാർ എന്ന് വന്ന് പറയണം നമ്മൾ കോമൺ സെൻസ് വ്യൂ സാധാരണക്കാരൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചോടി എന്ന് ഞാൻ പറയുന്നത് അല്ലേ പേടിച്ചോടി ഒരു ഈവൻ്റ് നടക്കുമ്പം നമുക്ക് പേടിയുണ്ടായെങ്കിൽ നമ്മൾ ഓടും ഒരു ഈവൻ്റ് കാണുമ്പോൾ എന്തെങ്കിലും സംഭവം കാണുമ്പോൾ നല്ല സന്തോഷമാണ് നമ്മൾ ചിരിക്കും ശരിയല്ലേ അതെ ജെയിംസ് ലാങ് പറയുന്ന അങ്ങനെയല്ല ഒരു ഈവൻറ്റ് നമ്മൾ നടക്കുമ്പോൾ എന്ത് reaction of first is your function that reaction of function shows what reaction what emotions you are having ഒരു നായയെ കാണുമ്പോൾ നമ്മൾ ഓടിയാൽ നമ്മൾ നായയെ പേടിയാന്ന് പറയും ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചാൽ പറയും ആ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് സ്നേഹമാണ് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയും എന്ത് റിയാക്ഷനാണോ ആ റിയാക്ഷനാണ് എന്ത് എമോഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുക ക്ലിയർ ആയോ സർ ഇത് തന്നെയാണ് കോമൺ സെൻസ് വ്യൂ സെയിം ആണോ അല്ല ഓക്കെ കോമൺ സെൻസ് വ്യൂ വേറെയാണ് കോമൺ സെൻസ് ജെഫീൻ മെറിൻ ആരാണെങ്കിൽ ഒന്ന് വീഡിയോ കാണിട്ട് എന്നാലും നമുക്ക് പറയുന്നത് നിങ്ങൾ ചോദിച്ചു ചോദിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് വീഡിയോ വരും അപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ ഓക്കെ <laughs> അപ്പൊ ഇത് പറയുന്നത് റിയാക്ഷൻസ് മേക്സ് ഇമോഷൻസ് അല്ലേ അങ്ങനെയല്ല ഒന്നുകൂടെ ഞാൻ പറയാം ഇതിപ്പോ കോമൺ സെൻസ് അത് തന്നെ മനസ്സിലാവുള്ളൂ ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഒരു പടം ഞാൻ ഇട്ട് തരാം അപ്പൊ നിങ്ങൾക്ക് ആ പടം നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പിടിക്കാം ഈ പടം ക്ലിയർ ക്ലിയർ ആകുമ്പോൾ നിങ്ങളൊന്ന് പറയണേ എനിക്ക് കാണാൻ പറ്റില്ല കാരണം ഞാൻ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ എൻ്റെ എന്റെ ക്യാമറയുടെ മുമ്പിലാണ് കാണിക്കും ഇത് ക്ലിയർ ആയോ ഇപ്പുറത്തെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഈ പടം ക്ലിയർ ക്ലിയർ ക്ലിയർ ആണോ ഇതൊന്ന് ഇതൊന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇതിലേക്ക് എടുക്കൂ നിങ്ങൾ ക്ലിക്ക് ചെയ്തോ ഓക്കെ സാർ ക്ലിക്ക് ചെയ്താൽ ഞാൻ മാറ്റിക്കോട്ടെ മാറ്റിക്കോട്ടെ നോക്ക് ആ പടത്തിന്റെ നോക്ക് കിട്ടിയൊരു നോക്ക് ആ പടത്തിന്റെ ആദ്യത്തെ നോക്ക് ഫസ്റ്റ് വൺ ഒരു ഈവൻറ്റ് നടക്കുന്നു ഒരു ഈവൻറ്റ് നടക്കുന്നു കണ്ടോ then your emotions then your reaction So common sense, you when you are the incident happens, incident happens, you are having that emotions, then you are reacting. ഒന്നുകൂടെ നിങ്ങൾക്ക് പറയാം ഇത് സപ്പോസ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നത് സപ്പോസ് ദിസ് എ ഡോഗ് അങ്ങനെയല്ലേ പറയാം എൻ്റെ പട്ടിയെ കാണിക്കാൻ പറ്റില്ലോ പട്ടി ഞാനിവിടെ വന്ന് പട്ടിയെ കാണുന്നു എനിക്ക് പേടിയുണ്ടാകുന്നു പേടിക്കുന്നു ഞാൻ ഓടി ഓടിപ്പോകുന്നു അതിന് മറുപടി പറയാം എന്നാലും എനിക്ക് അടുത്ത് ഉറങ്ങാൻ പറ്റുള്ളൂ this is common sense view this is ഞാൻ അടുത്ത പറയാൻ പോവാണ് നായയെ കാണുന്നു ഞാൻ നായയെ കണ്ടൊരു ഒറ്റ ഓട്ടം ഓടി ഒറ്റ ഓട്ടം അവിടുന്ന് കണ്ടത് ഞാൻ ഓടി ഉടനെ പറഞ്ഞു ഓടിയത് കൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു പേടി പേടി കൊണ്ട് ഓടിയത് പേടിച്ചു ഓടി പേടിച്ചത് ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പേടിയെന്ന് മനസ്സിലായി ഒരു വാക്ക് തിരിഞ്ഞാൽ മാത്രം മതി you run because of your fear. You cried because you are sad. You smile because you are happy. Happy. So your, so your action determines the emotion. Your reaction shows what emotions you are having. Your reaction shows what emotion you are having. എന്താണോ റിയാക്ഷൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ഇമോഷൻ ആണ് എന്ന് പറയുന്നു അല്ലേ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നത് വെച്ചിട്ട് നമ്മുടെ ഇമോഷൻ എന്താണ് എന്ന് പറയും ഇതാണ് ജെയിംസ് ലാങ് പറഞ്ഞത് ജെയിംസ് ലാങ് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ തിയറി നോക്കും നിങ്ങളുടെ ആദ്യത്തെ തിയറി ജെയിംസ് ആൻഡ് ലാങ് ആ ബുക്കിനകത്ത് നോക്കൂ നോക്കണം ഞാനിവിടെ നോക്കണമെങ്കിൽ ഈ സമയം പോകും നോക്കാം ഏതിനകത്ത് പേജ് ഒന്ന് നോക്കാം sir page number one thirty nine sir ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ okay page number one thirty nine കണ്ട ജെയിംസ് ലാങ് തിയറി കണ്ടോ James Lange theory Next, next one is called Cannonbird theory. The grand James Lang grand Cannonbird Cannonbird theory says that the event happens, you are connecting with your past experience. Then I will run. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ ഞാൻ കൂട്ടുകാരനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു so I am connecting with the past experience that is the changes happening in your body that is that is the second one that is Cannon-Bird theory. Cannon-Bird theory. First is common sense view. The second one is James Black theory. Third one is Cannon-Bird theory. So that is your connecting with the past experience അത് അടുത്ത പേജിലുണ്ടാവും അതെനിക്ക് എവിടെ അടുത്ത പേജിലായിരിക്കും page number one forty sir one forty കണ്ടോ രണ്ട് പടമൊക്കെ കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് അത് ഞാൻ തന്ന ബുക്കിനകത്ത് മൂന്നാമത്തെ പടം നോക്കിയാൽ ആ പടം തന്ന മൂന്നാമത്തെ പടം നോക്കിയാൽ മതി കണ്ടോ ഇറ്റ്സ് കണക്ട് വിത്ത് ഈവൻസ് രണ്ട് ആരോ കൊടുത്തിട്ടുണ്ടാവും അതേതാ ബുക്ക് അത് ശ്രീവാണിയുടെ ബുക്ക് ഇത് പിള്ളേർക്കുള്ള ബുക്ക് ഞാനത് ഞാൻ കാണിക്കാത്തത് എന്നുവെച്ചാൽ ഇത് നമ്മൾ ഞാൻ റെഫറൻസ് ആയിട്ട് പറഞ്ഞ ആൾക്കാർ തന്നെ എന്നെ ഇടിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാം ഇപ്പം നിങ്ങൾക്കൊന്ന് ഇത് ഇത് നിങ്ങൾ കൂട്ടത്തിലൊന്നും ഇടേണ്ട ആരും എടുത്തിടണ്ട ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ജസ്റ്റ് ഇത് കണ്ട് ഇതൊന്ന് ബുക്ക് മനസ്സിലാക്കി ഇതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കാനുള്ള ഓർമ്മയുണ്ട് ഇതൊരു റെഫറൻസ് ബുക്കൊന്നും പറയാൻ പറ്റുകയില്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഞാൻ ഇന്നലെ പറഞ്ഞ അപ്ലൈഡ് സൈക്കോളജി ഫോർ നേഴ്സസ് എന്ന് പറഞ്ഞ ശ്രീവാണിയുടെ ബുക്ക് ആർ ശ്രീവാണി നമ്മളത് ബേസ് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഈ ബുക്ക് ഞാൻ പറയും നിങ്ങൾ ബേസ് മനസ്സിലാക്കുക അഡ്വാൻസ് ഇഷ്ടം പോലെ ബുക്ക്സ് ഉണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചില്ല ആരും ഇന്നലെ സൈക്കോളജിയുടെ ബുക്ക് അതാ it's not available that's a foreign book കേട്ടോ സൈക്കോളജി ബുക്ക് ഞാൻ കാണിച്ച് അത് ഇവിടെ കിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുക that's a foreign book Indian edition വന്നിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല ഞാൻ രണ്ട് ബുക്കിൻ്റെ കാണിച്ചിരുന്നു മറ്റേ എസ് കെ മംഗലിൻ്റെ ബുക്ക് ഇറ്റ് ഇസ് അവൈലബിൾ ഇന്ത്യയിൽ കിട്ടുന്നതാണ് ഇന്ത്യൻ എഡിഷനാണ് മറ്റേന്ന് പറയുന്നത് ആ ബുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് ഫോറിൻ എഡീഷൻ ആണ് ഫോറിൻ എഡീഷൻ ഒത്തിരി ബുക്ക്സ് എൻ്റെ ഇരിപ്പുണ്ട് it's not available in India ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ബുക്കുകൾ that's I got it from America one is from another book is from Canada Canada കിട്ടിയ അമേരിക്കയും കിട്ടില്ല അമേരിക്ക കിട്ടിയ കാനഡയിലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് so it is it's a foreign book ചില ബുക്കൊക്കെ ഫോറിൻ ആണ് അത് അവൈലബിൾ അല്ല ഇവിടെ ഇതിവിടെ കിട്ടുന്ന മംഗളിന്റെ ബുക്കും ഉണ്ട് ശ്രീവാണിന്റെ ബുക്ക് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എളുപ്പം മനസ്സിലാക്കാം കാരണം അത് സാധാരണ ഇതിൽ ആൾക്കാർ ആർക്ക് വായിച്ചാലും മനസ്സിലാകാത്ത ഉള്ള ബുക്കാണ് പ്രത്യേകിച്ച് ബേസ് അറിയാമെങ്കിൽ it's very easy so the next one next one ഷെഷ്ലൈസ് തിയറി ഓർ ഫങ്ഷണൽ തിയറി ഷെഷ്ലൈസ് theory or functional theory this theory is very very important the functional theory എന്ന് വെച്ചാൽ because of the functions of the brain ആണ് അതുകൊണ്ടാണ് ഫങ്ഷണൽ തിയറി എന്ന് പറയുന്നത് Specialise theory or functional theory So when the event happens, event happens, you are connecting with your past experience, then the changes happening in your brain. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇൻ്റഗ്രേറ്റഡ് റെസ്പോൺസ് അത് ഇതിനകത്തുള്ളതല്ല പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞ് അറിയാൻ വേണ്ടി ഞാൻ പറയാം ഇൻ്റഗ്രേറ്റഡ് റെസ്പോൺസ് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ സെൻസ് ഓർഗനിൽ വരുമ്പോൾ സെൻസ് ഓർഗനിൽ വരുമ്പോൾ ആ സെൻസ് ഓർഗനിൽ കൂടെ ഒരു information it will going going through our nerve system to the brain കയ്യിലൊന്ന് തൊട്ടു ഇതിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ ശരീരത്തിലൂടെ കയറി കയറി നമ്മുടെ തലച്ചോറിലേക്ക് തലച്ചോറിൽ ചിലപ്പോൾ പിന്നെ neurons neurons is working there so neurons will give the information നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം then our our muscles and organs are reacting like that this is called integrated responses integrated responses ഈ ഫംഗ്ഷൻ തിയറി പഠിക്കുമ്പോൾ ഇത് പഠിക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഈ എമോഷൻസ് ഒക്കെ പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ എമോഷൻസ് പറയുന്നത് നമ്മൾ നമ്മുടെ ചില സാന്ദർഭികം ഇത് സിറ്റുവേഷനൊക്കെ അനുസരിച്ചാണ് അതായത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ജീവന് വില കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ ഇവർ ജീവന് ഭയങ്കര വിലയാണ് ഭയങ്കര വാല്യൂ ആണ് ആണോ അല്ലയോ everybody is giving value to നമ്മൾ പോകുമ്പം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു വണ്ടി ഇടിച്ചെന്നിരിക്കട്ടെ നമ്മളെല്ലാവരും ഓടിക്കൂടും അതിൽ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിക്കും എല്ലാം ശ്രമിക്കും ഇല്ലേ കൂടും എന്തെങ്കിലും പറയും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും ഇല്ലേ because we are giving value to our life നമ്മൾ പറയുന്ന ആത്മാവ് ഇതേ നിങ്ങൾ നടന്നു പോകുമ്പോൾ suppose something happen to a dog ഒരു പട്ടി ക്രോസ് ചെയ്യുന്നു ഒരു ലോറി ഇടിക്കുന്നു how many of you will react സി യു കെ യു so that so many cases ഒരു ഓട്ടോറിക്ഷയുടെ പുറകിൽ ഒരു പട്ടിയെ കെട്ടി വലിച്ചുകൊണ്ട് പോയി ഒരു ബൈക്കിന്റെ പുറകിൽ ഒരു പട്ടിയെ കെട്ടി വലിച്ചുകൊണ്ട് പോയി ഇല്ലേ ആണോ അല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പട്ടിയെ നമ്മൾ അവിടെ അവിടെ ഇടിച്ചു കടന്നു കഴിയാം നമ്മൾ ആരും അതിനെടുത്ത് മാറ്റാൻ പോകുന്നില്ല അതിൻ്റെ പുറകെ കൂടെ വരുന്ന മൂന്ന് ലോറിയോ മൂന്ന് ബസ്സോ കാറോ എല്ലാം കയറും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം അതിൻ്റെ ശരീരം ശവശരീരം കാക്കൾ കെട്ടി വലിച്ചുകൊണ്ട് അത് നടക്കുന്ന കാണാം what is the difference between you and the dog ലൈഫ് ഈസ് നമ്മളെല്ലാം പറയുന്നത് എല്ലാത്തിലും നമ്മൾ ജീവൻ കാണണമെന്ന് പറയും നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല നമ്മൾ When I'm talking about the emotions that ഇവിടെ എവിടെ നമ്മൾ ഈ എമോഷൻസ് പറയുന്നത് way you are not saying way we are saying that is emotion I am saying the you don't have any emotions at all So when, when we are thinking about the emotions, I am ഇത് ഇത് explain ചെയ്ത specialized theory. I'm telling you about the specialized theory. When the incident happened, you are connecting with the past experience. Then your changes, the brain changes happen inside your brain. The information comes to your your body part. That's your muscles and nerve system and organs, and you are reacting. It's called functional theory or specialized theory of emotions. Very very important theory. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് explain any two theories of emotion or explain any theory of emotion ബട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ when there is a question for emotion theories of emotion you must write all കാരണം ഒന്ന് കോമൺ സെൻസ് വ്യൂ എഴുതാതെ കോമൺ സെൻസ് വ്യൂ എഴുതാതെ നമുക്ക് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല first one emotions are the stir of stage of an organism is called emotion. There are two types of emotion, positive and negative emotions. Positive emotions are joy, happiness, or positive emotions. Anger, sad, the negative emotions. Then what are the functions or elements and components of emotions? ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് page number one thirty eight the components of components one, one, thir- Com- 136 components of emotion one thirty-six. components components 136 components of emotions so it is a cognitive appraisal subjective experience thought and attention uh, i- i- the internal body changes അത് നമ്മൾ explain ചെയ്തു everything മനസ്സിലായോ that is a components what are the changes happening in you then we are coming to the emotions മൂഡൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും മൂഡും ഫീലിംഗ് ഒക്കെ വായിച്ചാൽ then it is coming to the functions of emotion functions of emotion functions of page number 138 emotions of function ഇത് നിങ്ങൾ എഴുതണം അപ്പൊ എമോഷൻസിനെ കുറിച്ച് ചോദിച്ചാൽ അധികം എഴുതാനില്ല what you mean by emotions components of emotion, functions of emotion. Then there are different theories of emotion. first one, you must write that common sense view. I'm going to tell you a common sense view regarding emotions. Or common men's view in the area, common view of emotion, no, common view of emotions. Common view of emotion, common view of emotion, common view of emotion. സാറേ തിയറി ചോദിക്കുമ്പോൾ നമ്മൾ ഈ കമ്പോണൻസിനകത്തൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്യും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം ഇതാണ് സി നമ്മൾ എപ്പോഴും ഒരു കാര്യം എഴുതുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പ്രോപ്പർ വേയിൽ നമ്മൾ ആൻസർ ചെയ്യണം തിയറീസ് ഓഫ് എമോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടസ് ആൻഡ് അണ്ടിൽ നിങ്ങൾ തിയറി എഴുതാതെ എങ്ങനെ എമോഷൻ എന്താണെന്ന് പറയാതെ എങ്ങനെ തിയറി എഴുതും ലേണിംഗ് ചോദിച്ചാൽ ലേണിംഗ് എന്താണെന്ന് എഴുതാതെ തിയറി എങ്ങനെ എഴുതും ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ് ഞാൻ എപ്പോഴും ക്ലാസ് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ ആദ്യത്തേത് അവിടെ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല suppose different methods in psychology branches in psychology psychology explain ചെയ്യാൻ നിങ്ങളിങ്ങനെ ബ്രാഞ്ചസ് ചെയ്യുന്നു മനസ്സിലായോ ഏത് ചോദിച്ചു കഴിഞ്ഞാലും you must write down the definition motivation ചോദിച്ചു they're asking about the motivation you must write what or motives നീ you must write write down what is meant by motivation, then you start with the need theories, motives. Yes, sir. ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് മാർഗ്ഗം കിട്ടാത്തത് എമോഷൻ ചോദിച്ചാൽ you must write what you mean ആദ്യം നിങ്ങൾ എമോഷൻ തിയറി ചോദിച്ചു ഈ എമോഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തിയറി എഴുതണ്ടേ വേണ്ടേ ആണോ വേണ്ടയോ നിങ്ങൾ എവിടെ നിന്ന് നിങ്ങളുടെ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ചിലപ്പോൾ അറിയാം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അറിയുമായിരിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമായോ when address you must write you everybody ask you to write your address നമ്മൾ എന്താ എഴുതുന്നത് വീട്ടുപേരും സ്ഥലപ്പേരും എഴുതി പോകും ഇയാൾ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകും കുറച്ച് കഴിയുമ്പം ഇയാൾ നോക്കിയിട്ട് ഇത് ജഫ്രിയുടെ ആണോ തസ്നയുടെ ആണോ സുമയുടെ ആണോ എന്ന് എങ്ങനെ അറിയും you must write your name first then only you give അത് പറയേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ അഡ്രസ്സ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത് ഷി മസ്റ്റ് റൈറ്റ് യുവർ ഇത് രണ്ടാ പറയേണ്ട കാര്യമുണ്ടോ ഇതാണ് പലപ്പോഴും പലപ്പോഴും നമ്മുടെ ആൻസറിനകത്ത് പറ്റുന്ന ഒരു കാര്യം സർ ഇമോഷൻ പറഞ്ഞ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാമോ stir of stage and organism is called emotion stirred S T I R R E D stirred up stage of an organism is called emotion നിങ്ങളുടെ ബുക്കിനകത്ത് വളരെ ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ ഇത് വളരെ സിമ്പിൾ ഒരു ഡെഫിനിഷനാണ് ഫെൽമാനോ എഴുതിയിട്ടുണ്ട് feeling that generally have both physiological cognitive elements that influence behaviour എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേജ് നമ്പർ വൺ തേർട്ടി ഫൈവിനകത്ത് കൊടുത്തിട്ടുണ്ട് കമ്പോണൻറ്റ് അപ്പോൾ ഇത് എഴുതി കഴിയുമ്പം അതിന് മാർഗമാണ് that you must you must understand when you are writing the definition നിങ്ങൾക്ക് അതിൻ്റെ മാർഗം കിട്ടും യാതൊരു സംശയമില്ല നമ്മളെല്ലാവരും ഡിഫൻസ് മെക്കാനിസം നോക്കി എല്ലാവരും ദൈവം start explain any six defence mechanism പേരെഴുതിയിട്ട് അങ്ങ് എഴുതി വെക്കും ഞാൻ അപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നത് അതായത് ആദ്യം നിങ്ങളെ അതെന്താണ് ഡിഫൈൻ ചെയ്യൂ വടി മീൻ ബൈ ഡിഫൻസ് മെക്കാനിസം അവിടെ ഇരിക്കുന്ന ആൾക്ക് പരിചയമില്ല എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ എമോഷൻസ് പറയാതെ ഞാൻ നേരെ തീരെ എങ്ങോട്ടാണ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ ഞാൻ എന്തിനാ ഇത് എക്സ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തിനുകൊണ്ട് നിങ്ങളുടെ മനസ്സിലത് നിൽക്കണം ഞാൻ അവിടെ ഇരുന്ന് മനസ്സിൽ ഇരി എൻ്റെ മനസ്സിലുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ എടുത്താലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിൽ നിങ്ങൾ വായിച്ചിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ നേരെ നിങ്ങൾ ആ എക്സാമിനേഷൻ പേപ്പർ നോക്കാനിരിക്കുന്ന ആൾക്ക് യാതൊരു വിവരം ഇതിനെക്കുറിച്ചില്ല എന്ന് നിങ്ങളങ്ങ് മനസ്സിൽ വിചാരിക്കണം ഈ ആൾക്ക് എമോഷൻ എന്താണെന്ന് അറിയില്ല ഇയാളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോഴല്ലേ നമുക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലേ നിങ്ങൾക്കൊരു ബുക്ക് തന്ന ഒരു എസ് എഴുതുമ്പം എല്ലാവരും നിങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു എസ് എഴുതുന്ന നേരത്തെ എപ്പോഴും പറയുന്നത് നിങ്ങൾ നിങ്ങളൊരു ബുക്ക് മനസ്സിൽ വിചാരിക്കും ഒരു ബുക്ക് ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ any book you take any book the first paragraph is introduction ആണോ അല്ലയോ ആണോ ശ്രീജ അതെ സർ ആ ഇൻട്രൊഡക്ഷൻ എന്തിനാ നമ്മളെ ഒരു ആമുഖം എന്ന് പറയും ഒരു ഐഡിയ തരാനായിട്ട് ഇല്ലേ then they will explain about it then അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ദെൻ ദ കൺക്ലൂഷൻ ഇത്രയും കോമൺ ആയിട്ട് ഇതിനകത്ത് ഉള്ളത് ആണോ ആണോ അല്ലയോ ആണോ അല്ലയോ അതെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ എടുക്കുമ്പോഴും ഞാൻ ആദ്യം പറയുന്നത് തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നപ്പം ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ഒരു ആമുഖം തരികയായിരുന്നു ചെയ്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇന്നതിൻ്റെതൊക്കെയാണ് അതിനകത്ത് നമ്മൾ എമോഷൻസ് പഠിക്കാനുണ്ട് അതിനകത്ത് ഞാൻ ജനറൽ ഐഡിയ നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത് ലേണിംഗ് തിയറി പഠിക്കാനുണ്ട് ഐ ഗിവ് എൻ ഇംപ്രഷൻ അത് അഞ്ച് യൂണിറ്റ് ഉണ്ട് അഞ്ച് യൂണിറ്റ് അഞ്ച് ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ലോങ് ഇൻട്രൊഡക്ഷൻ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് make an idea about what psychology definition പിന്നെ എനിക്ക് എടുക്കാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇതാണ് നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പോഴുന്നത് you don't forget the you must write the introduction that means a small idea about what you are going to write then you give the points example number A. Write down the theories of emotions. Marisha, emotion, explain theories of emotion. So you give an introduction about emotion, emotion, then the components, then the elements or reaction. everything. These are the theories. You write that the heading. One is common sense, common common view, common man's view. Second is James Lang theory, the Cannon Bird theory, Chesley theory, You explain one by one. ഇതിൽ കൂടുതൽ ഒരു പേപ്പർ നിങ്ങൾക്ക് ഒരാൾ ഇമ്പ്രസ് ചെയ്യാനുണ്ടാവില്ല suppose they are asking about the learning theory you write down what you mean by learning different types of learning then explain there these are the different theories of learning തിയറിയുടെ പേര് എഴുതുക then you explain about it it's clear വായിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആയി ഇതിനകത്ത് രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഇല്ല ഞാൻ പരീക്ഷയ്ക്ക് എഴുതുന്നു ഞാൻ കാണുന്ന എന്നാ അറിയും ക്വസ്റ്റ്യൻ നമ്പർ പോലും ഉണ്ടാവില്ല there is no question number there is no question there is no gap continuously they are writing the our duty use to differentiate this first question second question options ഉണ്ടാവും പത്ത് ക്വസ്റ്റ്യൻ തന്നിട്ട് your question is they are giving first one ഇതിനകത്ത് നമ്മൾ mm-hmm. അമ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ നാലെ നാലെണ്ണത്തിനകത്ത് നിന്ന് മൂന്നെണ്ണം എഴുതണം രണ്ടാമത്തെ നാലെണ്ണത്തിനകത്ത് രണ്ടെണ്ണം എഴുതണം it's compulsory any two from minimum two from each നമുക്ക് എങ്ങനെ അറിയാൻ പറ്റൂ ഇത് ഏതിനകത്ത് നിന്നാണ് section number one number one two three അതിനകത്ത് അതിനകത്ത് എ ബി ഉണ്ട് A B question number four A question number four B ഇനി രണ്ട് മിനിറ്റ് പോലും എടുക്കില്ല നിങ്ങൾ അതിൻ്റെ ആ ക്വസ്റ്റൻ ഒന്ന് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് എഴുതി വെക്കാനായിട്ട് ക്വസ്റ്റ്യൻ വേണ്ട എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് ജസ്റ്റ് യു മെൻഷൻ ഇറ്റ് ഇത് വലിയ സമയമെടുക്കുന്ന കാര്യമാണോ ഒരു ഒരാൾ നോക്കുന്ന ഒരു പേപ്പർ അല്ല മേ ബി മേ ബി നൂറ് നൂറ്റമ്പത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നത് നാനൂറ്റി നാൽപ്പത് പേപ്പറാണ് നമുക്ക് ഡൽഹിയിൽ ഷില്ലോങ്ങിൽ നിന്ന് വന്നത് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി പേപ്പേഴ്സ് കിട്ടുന്ന എത്ര ദിവസമാണെന്നറിയോ ആറ് ദിവസം സിക്സ് ഡേയ്സ് ഇതിനിടയ്ക്ക് ഇത് ഓരോന്ന് നമുക്ക് എടുത്ത് നോക്കാം കാരണം അവിടുന്ന് അയച്ച് ഇവിടെ വരുമ്പോൾ മൂന്ന് ദിവസം തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ മൂന്ന് ദിവസം മാക്സിമം നമുക്ക് ടെൻ ഡേയ്സ് ആണ് നമുക്ക് നോക്കി കൊടുക്കാനുള്ള സമയം കിട്ടുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ ഇരുന്ന് ഓരോന്ന് വലിച്ചു വലിച്ച് ഇങ്ങനെ നോക്കണമെങ്കിൽ എത്ര സമയം എടുക്കും അപ്പോൾ സോ നമ്മൾ എഴു നോക്കുന്ന ആക്കും നമുക്കൊരുണ്ടാകും നമ്മൾ നമ്മൾ കൊച്ചുകുട്ടികളല്ല നമ്പർ വൺ നമ്മൾ ഗ്യാപ്പ് ഇട്ടു അടുത്ത ഇതിൽ പേപ്പർ തരുന്നില്ല യൂണിവേഴ്സിറ്റി പേപ്പർ തരാതെന്നിരിക്കുന്നില്ല അതിനകത്ത് ഒരുണ്ടല്ലോ മുപ്പത്തിരണ്ട് പേജ് അതിനകത്ത് എത്ര പേജ് എഴുതും എഴുതി കഴിയുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിക്കുമ്പോൾ നോക്കിയത് ഒരു എട്ട് പേജെങ്കിലും നിങ്ങൾ വെറുതെ ഇട്ടിരിക്കുകയായിരിക്കും ദണ്ണിപ്പറിക്കാണ് മുന്നൂറ് പേ മുന്നൂറ് പേടെന്ന് പറഞ്ഞ് എണ്ണി പത്തെണ്ണം വെച്ചിട്ടും മുപ്പതെണ്ണം വെച്ചിട്ടാണ് എഴുതുന്നത് നമുക്കിത് ഇച്ചിരി വലുതായിട്ട് എഴുതിക്കൂ നിങ്ങൾ രണ്ട് പേജ് കൂടിയത് കൊണ്ട് അവിടെ ആരും ഒന്നും പറയും മാർക്ക് കുറയ്ക്കുമൊന്നുമില്ല രണ്ട് മൂന്ന് പേജിൽ എഴുതാവുന്ന അഞ്ച് പേജിൽ ആരും മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നതിന് നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ അതുകൊണ്ടാണ് ഞാനിത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇനി അതൊന്നും വേണ്ട ഇനിയിപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് ഇച്ചിരി വലുതായിട്ട് എഴുതിക്കൂ വായിക്കേണ്ടത് പിന്നെ ഓരോ പാരഗ്രാഫ് ഇത് പാരഗ്രാഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഇത് ഒരൊറ്റ എഴുത്താണ് നമ്മളാണിത് ഇത് ഇത് ഇവിടെ പാരഗ്രാഫ് ചെയ്തിരിക്കേണ്ടതും ഇതിൻ്റെ പോയിന്റ്സും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോഴും എക്സാം അറിയാം എഴുതാൻ അറിയാൻ പാടത് പോസ്റ്റ് ഗ്രാജുവേഷന് വരെയുള്ള ആൾക്കാരുണ്ട് പി ജിക്ക് പഠിക്കുമ്പോഴും എഴുതാൻ അറിയില്ലാത്ത ആൾക്കാരുണ്ട് സോ ഇതും so the first one is called recommend. Then the theory. First one, common common common man's view or common sense view that is called the event happens, then you are having the emotion, then you are reacting. James Clark says that it is not like that. the event happens, you have the reaction, the reaction shows that what emotion you are having. The next one, Karen Bird theory says that event happens, you're comparing the past experience and you are reacting. Third function, fourth, that is the fourth one. Here is the third theory. When the event happens, you are connecting with the past experience. It is changing, creating. That is a very, very important. The function, some changes, functions happen then you are reacting. That is called functional theory or Schisler's theory. Then the measurement again, there are different, different methods to um, measure your emotions. Skin, the biometric, biopsychology, like a Then your questionnaire methods are there, certain questionnaire methods are there. Mainly, the emotions അളക്കാൻ മെഷീൻസ് ഉണ്ട് അതൊക്കെ വെച്ച് ലൈറ്റ് ഡിറ്റക്ടറൊക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് കള്ളം പറയുമ്പോൾ നമ്മുടെ എങ്ങനെ നമ്മുടെ സ്കിൻ റിയാക്ട് ചെയ്യുന്നു നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സോ ദിസ് എമോഷൻസ് ഈ പലതും പലതും ഉണ്ട് ഇത് ഒരെണ്ണം ഒരെണ്ണം മാത്രമല്ല ഒരെണ്ണം മാത്രമല്ല ഒരു ഒരു മെഷേഴ്സ് മാത്രമല്ല ഉപയോഗിക്കുന്നത് കുറേ ഉണ്ട് നമ്മൾ കുറേ കുറേ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ അളന്നിട്ടാണ് ചെയ്യുന്നത് ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ബ്രെയിൻ ഫങ്ഷൻസ് നോക്കുക എല്ലാം ചെയ്യും ടെൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര എഴുതണം എത്ര പേജ് എഴുതുന്നു എന്നുള്ളതല്ല പ്രശ്നം എത്രയും നിങ്ങൾ നിങ്ങളുടെ ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എത്ര നന്നായിട്ട് ഇത് എത്ര പേജ് എഴുതണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ if you are able to explain the point example ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓരോന്നെടുക്കും ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒന്ന് ഞാൻ എടുത്തു തരാം അറി റെഡി എല്ലാം റെഡിയാണോ യെസ് സർ ഫസ്റ്റ് എടുത്തോളൂ ഫസ്റ്റ് ബുക്ക് എടുത്തോളൂ ബുക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് എടുത്തോളൂ അല്ലെങ്കിൽ നോക്കിക്കോളൂ ഞാൻ എൻ്റെ ഞാൻ ബുക്ക് വെക്കാം അപ്പോൾ അത് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം first one is the what mean by psychology and introduction സൈക്കോളജിയാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയാണ് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി നമ്മൾ പറയുമ്പോൾ ഇന്ന് കറക്റ്റ് ആൾക്കാരുള്ളൂ പത്ത് അറുപത്തിനാല് പേരേ ഉള്ളൂ നൂറ് നൂറ്റമ്പത് പേരൊന്നും കയറിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആർക്കും സമയമില്ല പഠിക്കാനായിട്ട് അതല്ലേ പ്രശ്നം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നിങ്ങളൊന്ന് ഹെഡിങ് പറയുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നോളാം കാരണം എനിക്ക് ബുക്ക് നോക്കിക്കൊണ്ട് രണ്ടുകൂടെ എൻ്റെ കൊണ്ട് നടക്കില്ല first one is introduction to psychology അല്ലേ ആ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി നമ്മൾ എഴുതുമ്പം ആദ്യം നമ്മൾ അതിൻ്റെ തൊട്ട് പേജിനകത്ത് ഹിസ്റ്ററി ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററി ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എഴുതി കഴിഞ്ഞു ancient times it was believe that the movements of the planets and stars philosophical era എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് historical development page number eleven page number eleven ഉണ്ടോ then you go to the it's a it came from a greek word the meaning of psychology means soul ജിമിൻ സ്റ്റഡി കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു ആളുടെ ഞാൻ ഇപ്പോഴും ആളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഇത് സോളിനെ കുറിച്ചല്ല പഠിക്കാൻ പിന്നെ എന്തിന് സൈക്കോളജി സോൾ എന്ന് പറയുന്നതെന്ന് ഒരാളിനോട് അവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു ആളെ കണ്ടിട്ടില്ല <laughs> ആരാ പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല പക്ഷേ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഹിസ്റ്ററി എഴുതുക ഹിസ്റ്ററി എഴുതുമ്പോൾ ഇതിൻ്റെ കഥ എഴുതുന്നത് ഒരു കഥ എഴുതി കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി സൈക്കോളജി എവിടെ നിന്ന് തുടങ്ങി philosophical area. Then we are coming to the definition. Psychology is the, it came from a Greek word. Psychology means soul and study of soul. Psycho means soul, logy means knowledge or study. So psychology is the study of soul. Then അടുത്ത പേജിലേക്ക് ഇറ്റ്സ് എ സയൻസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഐ തിങ്ക് പേജ് നമ്പർ ട്വൽവിലാണെന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങൾ നോക്കണം ഞാൻ എന്നോട് ഇത് രണ്ടുകൂടെ പറഞ്ഞ് നമുക്ക് ഒത്തിരി സമയം പോകും അതുകൊണ്ടാണ് കാരണം എനിക്ക് ഒന്നാമത് ഈ ഒരു പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സാധനം റെഫർ ചെയ്യാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുകയില്ലാത്ത പരിപാടിയാണ് നിങ്ങളറിയാം ക്ലാസ് എടുക്കുമ്പോൾ എനിക്കിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം അത് ഭയങ്കര പ്രശ്നമാണ് then we are explain it's a science then what you mean by science then historical development നമ്മൾ പറയുമ്പോൾ സ്ട്രക്ചറിസും ഫങ്ഷൻസും ബിഹേവിയേഴ്സും ഒക്കെ നമ്മൾ എസ് കെ മംഗലിൻ്റെ ബുക്കിനകത്തുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളത് എഴുതണം ബുക്കിനകത്ത് നിന്ന് എഴുതണം അപ്പം സൈക്കോളജിയെക്കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററിയായി Then field of different field of psychology, or branches I explained to branches of psychology. Then methods in psychology, what, what methods we are using. അപ്പോൾ സൈക്കോളജിയെക്കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം എപ്പോൾ ചോദിച്ചാലും പരീക്ഷയ്ക്ക് ചോദിച്ചാലും നമുക്ക് ഈ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം whenever we are getting a chance you must explain what you mean by psychology അതിന് മാർക്കുള്ളതാണ് യു ഗെറ്റ് മാർക്സ് ഇതിവിടെ മാത്രമല്ല ഇനി പേഴ്സണാലിറ്റിയിലൊക്കെ പോകുമ്പോഴിത് ആവശ്യം വരും പേഴ്സണാലിറ്റിയിൽ ഇതൊക്കെ നമ്മൾ ഈ സംഗതി തരും ബേസ് അറിയാതെ നമ്മൾ നമ്മൾ ദയവ് ചെയ്ത് ബേസ് നമ്മൾ നന്നായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പഠിക്കണം അപ്പോൾ that is call the first chapter second ഏതാ സെക്കൻഡ് ചാപ്റ്റർ ഏതാണ് സെക്കൻഡ് യൂണിറ്റ് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിച്ചോണേ ഇതൊരു റിവിഷൻ പോലെ നമ്മൾ എടുക്കുന്നതാണ് ഞാൻ എടുത്തു കൊടുക്കാം നേച്ചർ നേച്ചർ അത് പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു സയൻസ് ഇറ്റ്സ് എ സയൻസ് അതാണ് പറഞ്ഞിരിക്കുന്നത് പെർസെപ്ഷൻ ആദ്യത്തെ കഴിഞ്ഞു ആദ്യത്തെ യൂണിറ്റ് മുഴുവൻ കഴിഞ്ഞു ആദ്യത്തെ യൂണിറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞു what mean by psychology definition historical background nature എല്ലാം കഴിഞ്ഞു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഈസ് ഒരു സയൻസ് അത് നോക്കണം ചോദിച്ച ആളോട് എനിക്ക് കുറ്റമൊന്നുമില്ല നിങ്ങൾ നേച്ചർ എന്ന് വെച്ചാൽ what type of subject is psychology it's a science that is called nature and nature of psychology then perception അല്ലേ പിന്നെ ഏതാ പെർസെപ്ഷൻ പെർസെപ്ഷൻ പെർസെപ്ഷൻ്റെ first one is you must write the definition first ones of perception എന്താണെന്ന് എഴുതണം definition of perception. definition meaning of perception പിന്നെ നിങ്ങൾ എഴുതേണ്ട ഒരു സംഗതി എന്താണെന്നറിയാവോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ meaning of perception meaning of perception എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പേജ് നമ്പർ നമ്മുടെ എസ് കെ മംഗലിൻ്റെ ബുക്കിനകത്തുണ്ടെങ്കിൽ page number one one zero ആണ് ഏത് ബുക്കാണെന്ന് എനിക്കറിയില്ല ഇതൊന്ന് എഴുതിക്കോ ഇത് ഈ പോയിന്റ് ഒന്ന് എഴുതിയെടുത്തോ characteristics of nature of perception ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞുതരാം perception is a process perception is a process എഴുതിയോ ഇത് പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് അത് അത് ഒരു ഒരു ഒരു ഇത് പറയില്ല കറക്റ്റ് കാരണം ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും that is called it's a process second perception is the information extract perception is the information extract എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇറ്റ്സ് എ കീ എന്ന് പറയുന്നത് അതാണ് suppose I am showing this you are saying that it's a remote കാരണം ഇത് എക്സ്ട്രാക്ട് ആയി ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കിട്ടി that is call precise the information extract Alka എഴുതിയോ അൽക്ക ഏതാണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ട് ചോദിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണം ജസ്റ്റ് ഞാനിപ്പോ ജോയിൻ ആയുള്ളു സർ എനിക്ക് മനസ്സിലായി കണ്ടില്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങൾ റിവിഷൻ എടുത്തോണ്ടിരിക്കാനാണ് ഈ പറയും ചോദിക്കുന്ന ആൾക്കാർ അപ്പോഴെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം ആരെ ചോദിക്കുന്നത് എനിക്കൊന്നും അറിയണ്ടേ third one preparation to response preparation to response നമ്മളെ പ്രതികരിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പെർസെപ്ഷൻ ഇൻവോൾവ് സെൻസേഷൻ ഇൻവോൾവ്സ് കാരണം നമുക്ക് അറിയാൻ പറ്റില്ല കാരണം giving meaning to the jumble one which appears in front of your sense organ എന്നാണ് എൻ്റെ ഡെഫിനേഷൻ തന്നെ അപ്പോൾ സെൻസേഷൻ ഉണ്ട് ഇല്ലാതെ അറിയാൻ പറ്റില്ല next one is involve sensation involve sensation കുറച്ച് ഫാസ്റ്റായിട്ട് എഴുതുക എന്നാലും നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ sensation the provides organisation perception provides organisation എന്നുവെച്ചാൽ എല്ലാത്തിനും നമ്മൾ ക്രമത്തിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എല്ലാത്തിനും ക്രമത്തിൽ നമ്മൾ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇറ്റ് ഈസ് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ഓരോരുത്തരും ഓരോന്നിനും ഒരേ രീതിയിലായിരിക്കും കാണുന്നത് അപ്പം ഇത്രയും നമുക്ക് കാറ്റഗറീസ് ഓഫ് പെർസെപ്ഷൻ എഴുതാനായിട്ടാണ് ലാസ്റ്റ് ഒന്ന് ഒന്നുകൂടെ പറയുമോ പെർസെപ്ഷൻ ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു ചോദിക്കുന്ന ആൾക്കാർ അപ്പോഴെങ്കിലും വീഡിയോ ഒന്ന് ഓൺ ചെയ്യണം ഒന്ന് മുഖം ഒന്ന് കാണാനായിട്ടാണ് sir first point perception is a process എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ is a process perception is a process okay sir book S K Mangal ബുക്കിന്റെ പേജ് നമ്പർ ഒന്ന് പറയാൻ എസ് കെ മംഗൾ ഓദറിന്റെ അത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജ് നമ്പർ പറയാൻ പറ്റായിരുന്നു ആറോ ഏഴോ എട്ടോ എഡീഷൻ ഇറങ്ങിയിട്ടോ നിങ്ങളുടെ ഇതിലേക്ക് ഏത് എഡീഷനാന്ന് നോക്കിയിട്ടില്ല പറഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ ഏത് എഡീഷനാന്ന് അറിയാൻ പറ്റില്ല പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിനകത്തുള്ളതാണ് പെർസെപ്ഷൻ ഇൻഡിവിജ്വലൈസ്ഡ് എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ തന്നെ ഓരോന്നിനെ കാണുക എന്നുള്ളതാണ് ക്ലിയർ രമ്യ ക്ലിയർ ആയി സർ ഇത്രയും പോയിന്റ് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെർസെപ്ഷനെ കുറിച്ച് പിന്നെ തിയറീസ് ഓഫ് പെർസെപ്ഷൻ ആണ് വരുന്നത് അത് എല്ലാ തിയറിയും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ figure ground relationship. Figure ground relationship is very, very important ആണ് കാരണം അത് അത് മാത്രമായിട്ട് ചില പരീക്ഷയ്ക്ക് ചോദിക്കും then principle of closure principle of grouping ഇതിൻ്റെ പേരൊന്ന് ഓർത്തിന് gestalt principle of perceptual organisation അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ കയറണം gestalt principle of perceptual organisation principle of closure, principle of organization, principle of grouping, principle of simplicity, principle of conduct, principle of context, principle of adaptability, procedure constancy, shape constancy, അതെല്ലാം അതിനകത്തുണ്ട് കണ്ട then monocular cues visual cues അതായത് ഒരു തലയിൽ ഒരു ഇത് കണ്ണിങ്ങനെ മുമ്പിൽ വെച്ചൊന്ന് കാണിക്കുന്നതൊക്കെ മോണോക്കുലർ ക്യൂസ് പടം നോക്കിയാൽ കാണാം അതാരോ കഴിഞ്ഞ ദിവസം എടുത്ത് ഇത് പെർസെപ്ഷൻ്റെ എവിടെയാണ് വരുന്നതെന്ന് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് ചോദിച്ചു ഞാൻ മോണോക്ലോക്യൂസ് അത് ഞാൻ പറഞ്ഞത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു ഒരു കണ്ണടച്ച അപ്പുറം ഇപ്പുറം മാറി മാറി കാണുന്നതാണ് ഒരു കണ്ണ് കണ്ട് കാണുന്നത് എങ്ങനെയാണ് രണ്ട് കണ്ണും തുറന്നാൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള three three dimension three dimension pictures നമ്മൾ ഉണ്ടാകുന്നത് ത്രീ ഡയമെൻഷൻ പിക്ചേഴ്സ് എങ്ങനെയുണ്ട് നമ്മൾ ത്രീ ഡയമെൻഷൻ നമ്മൾ കാണുന്ന കണ്ണ് രണ്ടെണ്ണം കൊണ്ടാണ് നമ്മളതിനെ കാണുന്നത് നമ്മൾ അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് ഇപ്പോൾ രണ്ട് രണ്ട് ലെൻസ് വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇതിൽ അതിലും ഡെപ്തിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് കാരണം ഇപ്പോൾ അല്ല ഇപ്പോൾ you know that the research is going on ഇത് ഭയങ്കര ഇതാണ് ടെക്നോളജി ഭയങ്കര വ്യത്യാസമുണ്ടായിരുന്നു അതായത് നമ്മൾ ചുമ്മാ നമ്മുടെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ചെവി വെക്കുക ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ബ്ലൂടൂത്ത് ചെവി വെക്കുക എപ്പം നമുക്ക് ഫോൺ വരും നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ then only the screen will come in front of you രണ്ട് കൈയും ഫ്രീ ആണ് എപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കാണുന്ന പോലെ when you are having the Bluetooth you just switch on then you can the screen will come in front of you എന്നാലോചിച്ച് നോക്കി എന്താ ടെക്നോളജി പോകാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതും തൂക്കിയിടണ്ട നമ്മൾ എപ്പം വരുന്നോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മുമ്പിൽ സ്ക്രീൻ തെളിയും അത് നത്തിങ് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ പുതിയ വണ്ടികളൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ വന്നിങ്ങനെ നിൽക്കും ചെറിയ സ്ക്രീൻ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ലേറ്റസ്റ്റ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് ഇപ്പം പുതിയ വണ്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പം എല്ലാം നിങ്ങളുടെ സ്പീഡ് എത്രയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല then they will display seat belt ഇട്ടിട്ടില്ല എവറിത്തിങ് ഓൾ ഓൾ ദ ഇത് എയർ ബാഗ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എവറിത്തിങ് ഇത് സെൻസ് ചെയ്തിട്ട് നിങ്ങളോട് പറയും ഈവൻ യു ക്യാൻ ഇമാജിൻ ഇത് ഇതൊക്കെ വളരെ സിമ്പിളാണ് ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ വണ്ടിയുടെ എയർ കുറഞ്ഞാൽ you get the information the tyre pressure is low എന്നാലോചിച്ച് നോക്കിയേ കാരണം ഇത് ഇത് വളരെ സിമ്പിളാണ് നമ്മൾ ആലോചിക്കാത്ത കാര്യമാണ് ദ ടയറിൻ്റെ പ്രഷർ നമ്മുടെ വണ്ടി അളന്നിട്ട് നമുക്ക് തരുന്നു നമ്മൾ ഇതൊക്കെ ജെയിംസ് ബോണ്ടിൻ്റെ വണ്ടിക്ക് അതൊക്കെ വിളിച്ച് ജെയിംസ് ബോണ്ടിങ്ങിൽ വിളിച്ച് കഴിഞ്ഞാൽ അന്ന് വണ്ടി വരുന്നത് ഇപ്പം വന്നില്ല നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ you can remote you can start the vehicle A സിയൊക്കെ ഓൺ ചെയ്യാം when you are locking the glass നിങ്ങൾ പൊക്കണ്ട തന്നെത്താൻ വണ്ടി ഇത് ചെയ്യും ദ എസ് ക്ലാസ് ബെൻസ് നിങ്ങൾ ഡോർ കൊണ്ട് വെച്ചാൽ മതി തന്നെത്താൻ ഒന്ന് സഖ്യ അടയ്ക്കും വലിച്ചടയ്ക്കും techno just imagine the technology technology നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം പെർസെപ്ഷൻ നമ്മളിങ്ങനെ ആ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുമ്പോഴാണ് പെർസെപ്ഷനെ കുറിച്ച് പറയുന്നത് so perception theories of perception പോളിക്രക്യൂസ് അത് കഴിഞ്ഞില്ല പ്രിസ്ക്രിപ്ഷൻ കഴിഞ്ഞില്ലേ ഇനി എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് എടുക്കാൻ സർ നമ്മുടെ സൈസ് പെർസെപ്ഷനിൽ സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തിസ് ഒന്ന് പറയാമോ അതിൽ ചെറിയൊരു ഫോർമുല പോലെയുണ്ട് സൈസ് പെർസെപ്ഷന്റെ ഒരു തിയറി ഉണ്ട് സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തിസ് പറഞ്ഞിട്ട് അത് നിങ്ങൾ അധികം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളതാണ് അത് പഠിക്കുന്ന ബുക്ക് വെച്ച് മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത് സൈസും ഇതിന്റെ റേഷ്യോ വെച്ചിട്ടുള്ള ഇതാണ് തിയറീസ് ആണ് അപ്പൊ നിങ്ങൾ അതിന്റെ അത് എഴുതേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി you'll get mark sir perceptionally theories ആണ് ഇമ്പോർട്ടന്റ് ജസ്റ്റ് uh, gestural അങ്ങനെയല്ല അതിന്റെ പേര് gestalt principle of perceptual organisation ആണ് അതിനെല്ലാത്തിനും ഒരൊറ്റ പേരാണ് അതിന് പല തീംസ് ഓഫ് പറഞ്ഞ കേട്ട് ക്ലാസ്സിൽ വന്ന വന്നുള്ള ആളാണല്ലോ അല്ല അല്ല ക്ലാസ്സിൽ വന്നില്ല അതാ അത് ഞാൻ പ്രത്യേകം പറഞ്ഞ principle of perception is same എല്ലാം ഒന്ന് തന്നെയാണ് ജസ്റ്റ് ആ പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്റ്റൽ ഓർഗനൈസേഷൻ ഇല്ല കീർത്തി കേട്ടതല്ലേ കീർത്തി ഓടിപ്പോയി കീർത്തി എന്നല്ലേ കീർത്തി സാർ ഈ മോണോക്കുലർ ക്യൂസ് ഒക്കെ അതിനകത്ത് വരുന്നതാണോ പെർസെപ്ഷനകത്ത് വരുന്നതാണ് അത് പെർസെപ്ഷന്റെ കണ്ടിന്യൂറ്റി അല്ലേ അത് അത് പ്രത്യേകം നമ്മളെ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ കാഴ്ചപ്പാടാണ് പെർസെപ്ഷൻ നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ഓരോന്നിനെ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ ലെഫ്റ്റ് ബ്രെയിൻ എങ്ങനെ റൈറ്റ് ബ്രെയിൻ എങ്ങനെ ബയോസൈക്കോളജി പഠിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം what you mean by perception theories of perception or gestalt principle of perceptual organisation or principle of perception ever same അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ഇത് അല്ലേ അൽക്ക ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ ആ അതൊക്കെ ഞാൻ പറഞ്ഞ ഓർക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയണ്ടേ പറഞ്ഞ എല്ലാം ഒന്നാണ് കെ എം ബി ഉണ്ടായിരുന്നു നിങ്ങൾ വിളിച്ച് പറയണ്ടേ ഇപ്പോൾ സുമ ക്ലാസ്സിലുണ്ടായിരുന്നതാണ് നിങ്ങൾ വിളിച്ച് പറയണ്ടേ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അത് ഒന്ന് തന്നെയാണെന്ന് പറയണ്ടേ ജഫീൻ എല്ലാം ഒന്ന് തന്നെയാണ് ക്ലിയർ ആയോ ഓക്കെ അടുത്ത ചാപ്റ്റർ ഏതാണ് അടുത്ത unit Next unit. Thinking and language. Thinking and language. Thinking. Thinking and thinking and is very, very important. Different thinking is an inert behavior. That is something or hidden. Hidden നമ്മൾ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് തിങ്കിങ് എന്ന് പറയുന്നത് കാരണം നമ്മൾ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ തിങ്കിങ് മാറി so it's a inert behaviour that is happening inside you sir thinking thinking അകത്ത് നടക്കുന്ന കാര്യമാണ് so you are giving images or language or symbols to it നമ്മൾ ഉള്ള കാര്യത്തിന് കൈകാലുകളൊക്കെ വെച്ച് പുറത്തേക്ക് കൊടുക്കുന്നതാണ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലുള്ള കാര്യത്തിന് കൈകാലുകളൊക്കെ വെച്ച് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് തിങ്കിങ് നമ്മളെ നോട്ട് പോലെ ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു ബ്രീഫിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് തിങ്കിങ് എന്താന്ന് എഴുതിയിട്ടില്ലേ വരച്ചിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്ന മാത്രമാണ് three steps in gestalt principle one two നോക്കൂ ആ മൂന്ന് ഒരു വരയിട്ടുണ്ട് എ ബി സി എന്ന് പറഞ്ഞ് വരയിട്ടിട്ടുണ്ട് എ ബി സി വന്നിട്ടുണ്ടോ നോക്കൂ എന്നിട്ട് വേണം എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഓക്കെ സാർ എത്തിയിട്ടുണ്ട് the ഞാൻ പറഞ്ഞു അത് കണ്ട് നേരെ അത് ഒരുമിച്ച് പെട്ടെന്ന് കാണുക ഡിവൈഡ് ഡിവൈഡ് ചെയ്തല്ല നേരെ ആ ബോക്സ് വലിച്ചിടുക ഏതെന്നറിയാൽ അറിയാമല്ലോ ഗസ്റ്റാൾ പ്രിൻസിപ്പിൾ ഏതാണെന്ന് അറിയാമല്ലോ ചിമ്പാൻസി സുൽത്താൻ സുൽത്താൻ്റെ വഴി മറന്നു പോരുത് ഷനിബ സുൽത്താൻ നമ്മുടെ പറയുമ്പോൾ സുൽത്താൻ്റെ കാര്യം ഓർത്തോണം അത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് second one is saying and judging the relationship between various factors involve in the situation ഞാനിപ്പോൾ മോളെ അയച്ചത് ഞാനിപ്പോൾ അയച്ചത് അയച്ചത് third one is taking an immediate decision and act accordingly behave accordingly ഇത് എഴുതണം ഇത് എഴുതി there is steps involve in steps involve in gestalt principle of learning ഉറപ്പാണ് മുഴുവൻ മാർഗം കിട്ടും നിങ്ങൾ നൂറ് നൂറ് മാർഗം വാങ്ങിക്കും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഷബിനയ്ക്ക് മനസ്സിലായില്ല മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഗസ്റ്റാൾ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് എഴുതുമ്പം steps involve in gestalt principle of learning എന്ന് പറഞ്ഞ് നിങ്ങൾ അസൈൻമെന്റിനകത്തോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഇത് എഴുതുക എന്നിട്ട് എഴുതുക അപ്പം ലേണിംഗ് കഴിഞ്ഞല്ലോ ലേണിംഗ് കഴിഞ്ഞു next one next next chapter next one ഏതാ സ്ട്രാറ്റജീസ് ഇൻ ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണോ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു ഓവറോൾ ഇത് പോയിക്കുന്നത് സ്ട്രാറ്റജീസ് ഒന്ന് വായിച്ച് അല്ല ചോദിച്ചതാരാ ഒന്ന് വായിക്കൂ ഓർഗനൈസേഷൻസ് വരുന്നത് അത് ഒന്ന് വായിച്ചു നോക്കും അതിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ലേണിങ്ങിനകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒന്നുകൊണ്ട് ലോസ് ഓഫ് ലേണിംഗ് ഉണ്ട് ലോസ് ഓഫ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് അതൊക്കെ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ പരീക്ഷ എന്നുള്ളത് മനസ്സിൽ നിന്ന് മാറ്റുക നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി പഠിക്കുക അപ്പം ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒന്നുകൊണ്ട് നിങ്ങളതിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒറ്റ സെക്കൻഡ് തരും ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്നതാണോ നോക്കട്ടെ അത് കുറേ എണ്ണം ഉണ്ടാവും ഓക്കെ ഞാൻ അതിനൊരു പടമുണ്ട് ലോസ് ഓഫ് ലേണിങ്ങിൽ ഒരു പടമുണ്ട് ഞാനത് അയച്ചു തരാം എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഇത് നമ്മൾ ഈ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ലോസ് ഓഫ് ലേണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യത്തെക്കുറിച്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ലോസ് ഓഫ് റെഡിനെസ് പഠിക്കാൻ താല്പര്യമുണ്ടല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പഠിക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകണം അതാണ് ആദ്യത്തെ നിയമം സെക്കൻഡ് വന്ന് ലോ ഓഫ് എഫക്റ്റ് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകണം ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം വേണ്ടേ second law of exercise use എന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുള്ളൂ use it again and again നിങ്ങൾ ഇന്ന് പഠിച്ചിട്ട് ഇനി പരീക്ഷയ്ക്ക് നോക്കി കഴിഞ്ഞാൽ പറ്റില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കണം ഒരു പൊട്ടം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയാലും നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ then law law of frequency എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മൾ ഫ്രീക്വൻസി ഒക്കെ സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ പറഞ്ഞില്ലേ so next one is the law of frequency law of disuse പഠിക്കാത്ത കാര്യങ്ങൾ മറന്നു പോകും യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ മറന്നുപോകും അല്ലേ അതാണ് extinction that is called extinction then law of recency ഇത് രണ്ടും എക്സൈസും ഡിസ്യൂസിനോടും ചേർന്ന ഓർണമാണ് ലോ ഓഫ് പ്രൈമസി നോക്കിയോ കാരണം നമ്മൾ ആദ്യം എന്തെങ്കിലും കാണാനായിട്ട് നമ്മൾ ചെയ്യും പിന്നെ അതിനെ അട്രാക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നമ്മൾ ചെയ്യും ലോ ഓഫ് പർപ്പസ് ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും സൈക്കോളജി പഠിക്കുന്ന ഒരു പർപ്പസ് ഉണ്ടാകും വെറുതെ ഇരുന്ന് പഠിക്കുകയില്ല ഇനിയുടെ പർപ്പസ് ആ ലോ ഓഫ് അസോസിയേഷൻ ഏതെങ്കിലുമായിട്ട് നമ്മൾ ചേർത്ത് ചേർത്ത് വെച്ചിട്ട് പഠിക്കുക അത് ലേണിങ്ങിനകത്തുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ പ്രശ്നമല്ല ലോസ് ഓഫ് ലേണിംഗ് അത് തന്നെയാണ് നമ്മൾ മറ്റേതിനകത്ത് പറഞ്ഞിട്ടുള്ളത് then theories of learning okay next one അടുത്ത ഏതാണ് motivation motivation motivation motivation something energy compulsive compels prompt to act in a particular way at a particular time to attain a specific goal okay ഞാൻ കഴിഞ്ഞ ദിവസം ബയോളജിക്ക് നീഡ്സ് ഒക്കെ പറഞ്ഞില്ലേ നീഡ് പറഞ്ഞില്ലേ പറഞ്ഞു ഹൈറാക്കി നീഡ് ഹൈറാക്കി അതിൻ്റെ ഞാൻ ഫിസിയോളജിക്കൽ നീഡ് ഞാൻ അയച്ചു തരാം മറ്റേത് കുറച്ച് പല പേജിലായിട്ട് കിടക്കുന്നത് ക്ലാസ്സിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇല്യൂഷൻ ഹാലുസിനേഷൻ ഡില്യൂഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം അത് പരീക്ഷയ്ക്ക് ചോദിക്കുക ചോദിക്കാതിരിക്കുക പ്രശ്നമല്ല പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും കാരണം നിങ്ങളുടെ എക്സ്പെരിമെൻറ്റും ഒരെണ്ണം മുള്ളിലെ ഇല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വൺ ഈസ് മുള്ളിലർ ഇല്യൂഷൻ ആണ് യാതൊരു സംശയം അതിനകത്ത് വിചാരിക്കേണ്ട അത് അത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാതിരിക്കുകയല്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എസ് എ ചോദിച്ചെങ്കിൽ സപ്പോസ് അത് ചോദിച്ചാൽ നന്നായി ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ പെർസെപ്ഷൻ നമ്മൾ ചോദിച്ചാൽ എസ് ഐ ചോദിച്ചാൽ ഓൾട്ടർനേഷൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ എഴുതിയിരിക്കണം നിർബന്ധമാണ് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും if it's a you must write ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ ഡോൺ ഡൗട്ട് ചോദിച്ചാൽ നന്നായി sorry forgot to tell you Sir, one more thing. There was one more theory regarding uh, emotion, sir. <laughs> In this, uh, Huh. no, in this study material. E R E R E R G theory ഒക്കെ ഉണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ Okay. അതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് തിയറി ഞാൻ എടുത്തു കഴിഞ്ഞു അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ആർ ജി എന്നുള്ള തിയറിയൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഞാനത് കാരണം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി you can write you can you can read വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട് സർ ഒന്ന് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറെ ടെക്നിക്കുകളാണ് അത് ചക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡുണ്ട് അതായത് നമ്മൾ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്ന സംഗതികളുണ്ട് ഒന്നിന് വേറെ രൂപങ്ങൾ കൊടുക്കുന്നത് ഉണ്ട് നമ്മളൊന്നെങ്കിൽ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സംഗതികളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പൊസിഷൻ വെച്ചിട്ട് അതായത് നമ്മളിപ്പം ഈ വീട്ടിലേക്ക് കയറി വരുന്ന കുറേ സാധനങ്ങൾ ഓർത്തിരിക്കണമെന്നുണ്ട് നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ മെമ്മറി ടെസ്റ്റ് പറയും പറയും ഒരു പത്ത് കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് ഉടനെ പറയാമെന്ന് എത്തി പറയാമെന്ന് വയ്ക്കും പിള്ളേർ പറയൂല പക്ഷെ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കും ഇപ്പം കയറി വരുമ്പം ഞാൻ കയറി വന്നത് ഏതുവഴിയാണ് കയറി വരുന്നത് അല്ലേ ആണോ അല്ലയോ നമ്മൾ പത്ത് കാര്യങ്ങൾ പറയാം വാതിൽ മേശ ബോർഡ് ലൈറ്റ് ഫാന് ചെയർ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പത്ത് കാര്യങ്ങൾ അവർ പഠിക്കണം പക്ഷെ പത്ത് കാര്യങ്ങൾ അവർ പഠിക്കില്ല അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഏതുവഴിയാണ് കയറി വന്നത് നിങ്ങൾ ഏതിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഡോറ് തുറന്ന് കയറി വന്ന് കസേരയിലിരുന്നു അപ്പം ഡോറും കസേരയും പഠിച്ചു ഇല്ലേ എന്നിട്ട് മേശപ്പുറത്ത് ഞാൻ കൈ കൈവച്ചു അപ്പോൾ എവിടെയാണ് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്ത് കയറി ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ദെൻ ഞാൻ മേശപ്പുറത്ത് ചോക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ചോക്ക് ചോക്ക് എടുത്താൽ നമ്മൾ പിന്നെ എവിടെ എഴുതി ചോക്കൊണ്ട് എവിടെ എഴുതുന്നത് ബോർഡിലാണ് എഴുതുന്നത് അപ്പം ഇത്രയും കാര്യം നമ്മളിങ്ങനെ പഠിപ്പിക്കുക അപ്പം ടക്ടക്കെന്ന് പറയാം ഉടനെ തന്നെ അവരോട് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഡോറ് കസേര മേശ ചോക്ക് ബോർഡ് എത്ര കാര്യങ്ങൾ പഠിച്ചു അപ്പം ഇതാണ് ഓരോ മെതഡ് മെമ്മ that is called we are saying the mnemonic method different types ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് ലെറ്റർ എന്നാൽ പറഞ്ഞു central processing unit C P U C M P U ആ നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ പിന്നെയാണ് പഠിക്കുന്നത് അല്ലേ അതുപോലെ ഗ്രൂപ്പായിട്ട് പഠിക്കുക അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്ന അതാണ് ന്യൂമോണിക്സ് മെത്തേഡ് ലോസി ലോസി എന്നാണ് ലൂസി അല്ല loci method L O C I അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമ്പം എൽ ഒ സി ഐ ആണെങ്കിലും എഴുതുമ്പം എൽ ഒ സി ആണെങ്കിൽ പ്രൊണൗൺസ് ചെയ്യുന്നത് ലോ സി എന്നാണ് loci L A W C I loci method അത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും മെമ്മറിയിൽ അത് ചോദിക്കാറുണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അത് അതിനകത്ത് കുറച്ചും കൂടെ പെഗ്ഗിങ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മളെ കുറച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മിനിറ്റ് ഇതെല്ലാം ഇതിനായിട്ട് നന്നായി the methods to improve memory ഒന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതിട്ട് പോയിന്റ് പറഞ്ഞുതരാം മെതേഡ്സ് ആരും എന്നോട് ചോദിച്ചിരുന്നു the whole and part method അല്ലെങ്കിൽ part whole and part method whole W H whole and part method ഒരു ഒന്നുകൊണ്ട് മുഴുവൻ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കുറേശ്ശെ കുറേശ്ശെ പഠിക്കുക സ്പേസ് ആൻഡ് അൺസ്പേസ് അതായത് നമ്മൾ സ്പേസ് ഇട്ട് നമ്മൾ വിട്ട് വിട്ട് നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ് whole and parts method repetition and practice repetition അറിയാമല്ലോ നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക repetition method second one second one space and unspace space and unspace method അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാതെ അതാണ് സ്പേസ് ആൻഡ് അൺസ്പേസ് നമ്മൾ സ്പേസ് ഇട്ട് കുറച്ച് ഇട്ട് ഒന്ന് പഠിച്ച് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് പഠിച്ച് അങ്ങനെ വേണം സ്പേസ് ആൻഡ് പാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് റെപ്പിറ്റേഷൻ പ്രാക്ടീസ് നമ്മൾ പറയേണ്ട കാര്യമില്ല റെപ്പിറ്റേഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പിന്നെ next one is making use of principle of association വേറെ ഒന്നിനോട് ചേർന്നിട്ട് നമ്മൾ പഠിക്കുക അതും ഇത് ഒന്നിച്ച് നമ്മൾ പഠിക്കുക and grouping and rhythm rhythm നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക റിതം നമ്മൾ പറഞ്ഞ പിള്ളേർ A B C D A B C D E F G എല്ലാം എഫ് ക്യു ആർ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെ റിതം ഗ്രൂപ്പിങ്ങും റിതം മെതേഡൊക്കെ അതാണ് റെസിറ്റേഷൻ പാടി പാടി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ റെസിറ്റേറ്റ് ചെയ്ത് പഠിക്കുക പുള്ളിങ് ടുഗദർ ഒരേ ഒരേപോലുള്ളത് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക funnel approach acronyms combination of letters ആണ് അത് കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ് അക്രോയിൻസ് അക്രോസ്റ്റിക് ഗോട്ട് ഇറ്റ് ഇപ്പം വരും വരും ആകുന്നേ ഉള്ളൂ ഡെലിവറി ആകുന്നേ ഉള്ളൂ ഓക്കെ വന്നു വന്നു വന്നില്ലേ നിന്റെ ന്യൂമോണിക്സും ഇതൊന്നും ഇനി ചോദിക്കരുത് കേട്ടോ പെക്കിങ്ങും എല്ലാം അതിനകത്ത് വന്നു കഴിഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ളത് ഇനി anything else any doubt or any clarification you need sir അസൈൻമെന്റിന്റെ ഒരു ഡൗട്ടാണേ നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെയാണോ കാണിക്കേണ്ടത് ബോക്സിൽ അതോ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക നിങ്ങൾ നോക്കൂ ഒരിക്കലും ഒരു വരയ്ക്കുന്ന ഒരു അഡീഷണൽ ഇതെന്ന് മാത്രമേ ഉള്ളതേ ഉള്ളൂ അത് എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിക്കുന്ന ഒരിടത്തിനകത്ത് രണ്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടോടെ നിങ്ങൾ example the mood and feeling ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ടായിട്ട് അങ്ങനെ എഴുതുക ശരിക്കും അതൊരു ശരിയായിട്ടുള്ള മെതേഡ് അല്ല യു മസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് പിന്നെ ബോക്സ് നമ്മൾ കാണിക്കുന്ന അഡീഷണൽ ഒരെണ്ണം നമ്മൾ കാണിക്കുന്നതാണ് that is only the point to explain okay sir ചില അങ്ങനെയൊക്കെ വരയ്ക്ക് വെക്കും കാരണം വരയ്ക്കുന്ന ഒരു പേജായി എന്ന് പറഞ്ഞ് വിടും പക്ഷേ അതല്ല അതിൻ്റെ ശരിയായ മെത്തേഡ് ബോക്സൊക്കെ നിങ്ങൾ കൊടുത്ത് കാരണം കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ സ്പെഡ്യൂൾ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ബോക്സിനകത്ത് ഞങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാനത് അയച്ചു തന്നത് ക്ലാസ്സിനകത്ത് അങ്ങനെ ചോദ്യം വന്നു ഇതൊക്കെ നമ്മൾ ചോദ്യം <laughs> പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ എഴുതേണ്ടത് ഓക്കെ എനിത്തിങ് എൽസ് കാരണം അറുപത് പേരെയും നമ്മൾ ഇന്നലത്തെ പോലെ മുപ്പത്തി എട്ട് പേരെ കാരണം ആവശ്യം കഴിഞ്ഞല്ലോ കാരണം കറക്റ്റ് സമയത്തിന് കാരണം എന്ന് വെച്ചാൽ ക്യാപ്സൂൾ വരുന്നില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമുള്ളവരില്ല അല്ല ഇന്ന് ക്വൈറ്റ് ഹാപ്പി കാരണം നൂറ് നൂറ്റമ്പത് പേര് കയറിയിട്ടൊന്നുമില്ല പിന്നെ anyway I am quite happy if വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഐ എം ക്വൈറ്റ് ഹാപ്പി ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം so I told you they make you understand I promise is that I make sure make sure that you you will be able to understand what psychology I promise that I make sure that each and every one attending my class get a small idea about what is psychology. And I'm sure that some of you, I'm not telling everybody of you, some of you have that confidence that you can write. അത്രേ ഉള്ളൂ അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല that is whatever I am getting that is from the university ഒരു പൈസയും ആരും എൻ്റെ പേരിൽ കൊടുക്കരുത് ഇല്ല ഞാൻ അങ്ങനെയുള്ള സംഗതിയല്ല ഞാൻ ഇരിക്കുന്ന മുറി തന്നെ കണ്ടറിയാം എപ്പോഴും അവിടെയുള്ള നമുക്ക് നോക്കിയിട്ടുണ്ട് ആവശ്യമൊന്നും നമുക്ക് ഉണ്ടാകാറില്ല anyway i'm very all of you those who attend the class you came ചില കയറിയിട്ട് ഇറങ്ങിപ്പോയി ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ എൻ്റെ നന്ദിയുണ്ട് I feel that I could do just this and make you understand. And thank you very much for your nice words. It is on the Kandila. If you have any any any criticism, also you can call me and tell. Always appreciate Maybe And appreciation appreciation you tell in the public, any criticism you call me and inform me. I'm ready to take it. It's a positive way, positive way. Thank you very much, sir. Thank you. Thank you very much. Okay, hope University you, will give another chance to take the biopsychology class. Already എന്നോട് പ്രമോൻ വിളിച്ച് പറഞ്ഞു ബയോ ബയോസൈക്കോളജി കൂടെ എടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു അപ്പോൾ any time you tell me തരാൻ റെഡി ടു ടേക്ക് ഇത് ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ പറയുക ആ പറഞ്ഞതിനകത്തുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറയുന്ന ആൾക്കാർ തെറ്റെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്നാ വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ക്ലിയറായിട്ട് അപ്പുറത്തേക്ക് പോകണം ഇല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ ആ നായയെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്തു ഒരിക്കൽ കണ്ടീഷൻ ചെയ്തിട്ട് പിന്നെ ബെല്ല് മാത്രം കൊടുത്തു ഫുഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ റെസ്പോണ്ട് ചെയ്യില്ല ഡിമിനിഷ് ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ലാതെ that is called extinction spontaneous spontaneous recovery എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്ഷൻ കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ സ്പോണ്ടേനിയസ് റിക്കവറി ചോദിച്ചാൽ റിക്കവറി മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടുകയില്ല you must write what mean by learning then condition എന്താണ് കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ് എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നത് എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ടാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഇത് മൂന്ന് എഴുതാൻ ഡിസ്ക്രി അല്ല അത് കഴിഞ്ഞിട്ടാണ് സ്പോണ്ടേനിയസ് റിക്കവറി ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എഴുതാതെ ഇങ്ങനെ സ്പോണ്ടേനിയസ് റിക്കവറി എഴുതുന്നത് you won't get mark is it clear നമ്മൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഇൻസിഡന്റ് പറഞ്ഞിട്ട് വേണ്ട അതിൻ്റെ താഴത്തെ അവസാനത്തെ പറയാം അതോ അവസാനത്തെ പറഞ്ഞ ആർക്കും മനസ്സിലായി സ്പോണ്ടേനിയസ് വൺസ് എക്സ്റ്റൻഷൻ ഹാപ്പൻസ് അപ്പം ചോദിക്കുക എക്സ്റ്റൻഷൻ എന്താണ് തലയും വാലും ഇല്ലാതെ ഒരു കഥ പറയുന്ന പോലെ ഇരിക്കും നമ്മൾ പണ്ടുള്ള ആൾക്കാർ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ അങ്ങനെ പാടില്ല ഇപ്പോൾ ചോദിക്കുമ്പോൾ you must write down the clear first one the condition detail ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഇപ്പം Ivan's Pavlov theory the learning theory ഇതാണ് ലേണിംഗ് തിയറി അതിനകത്ത് ബാക്കിയുള്ളതൊന്നും എഴുതണം different types of learning once the dog is condition to the bell അത് കഴിഞ്ഞിട്ട് എന്താ if we are not feeding then there won't be any response. So, solely the response will diminish and stop. That is called extinction. Once the extinction happened, again we are going to recondition the dog. ആദ്യം നമ്മൾ പത്ത് പ്രാവശ്യമാണ് സോ ദിസ് with, with less number of trials or training, we can condition him. That is called spontaneous recovery. അങ്ങനെ തന്നെ എഴുതണം എന്നാലേ മാർക്ക് കിട്ടുകയുള്ളൂ The next area is called apparent condition or SR learning. This is called SR learning. പഠിക്കണം ഇതിൻ്റെ per operant condition sr learning learning response learning operant condition കണ്ടോ ഒപ്പയൻ കണ്ടീഷൻ കണ്ടോ കണ്ടോ stimulus response S R learning operant condition എന്ന് രണ്ട് പേര് പറയും സോ ഇതിനകത്ത് വൺസ് നമ്മൾ ഇതെങ്ങനെ ഇത് അത് ട്രെയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ പുള്ളി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പോൺസ് സ്റ്റിമുലസ് വന്നു response one learn the next one is call schedule of enforcement that is very very important very very important അതില്ലാതെ കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴും പറയാം ആ സ്കെഡ്യൂൾ ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് എഴുതാൻ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല ഞാൻ എഴുതി മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം ഇതാണ് സ്കെഡ്യൂൾ ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് ആരോ എന്നോട് ചോദിച്ചു കോളത്തിൽ കാണുന്ന പോലെ എഴുതണമെന്ന് ചോദിച്ചു അപ്പം അതിന് ഞാനൊരു കാര്യം ചെയ്യാം സ്കെഡ്യൂൾ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ തരാം പിന്നെ ആരാ ചോദിച്ചു ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആരോ ചോദിച്ചു ആരാ ചോദിച്ചത് ഞങ്ങൾ ഈ കോളം വെച്ച് കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചു സംബടി ആസില്ല ശരിയല്ലേ ആണോ അല്ല ഹലോ അതെ സാർ ഇന്നലെ ചോദിച്ചായിരുന്നു ആരോ ചോദിച്ചു നാണക്കേടെന്ന് വിചാരിക്കുന്നു എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ചോദിച്ചത് നാണക്കേടാന്ന് വിചാരിക്കും നമ്മുടെ സംശയം നമ്മൾ ചോദിച്ചതാണ് അറിയാമെങ്കിൽ പിന്നെ ഇതിവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ അങ്ങനെ എടുക്കണം നമ്മൾ വിഡ്ഢിത്തരങ്ങൾ ചോദിക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ വിഡ്ഢിത്തരം നമ്മുടെ മനസ്സിലിരിക്കും ഞാനിപ്പം ആ പറഞ്ഞ ആളോട് അതിൽ തെറ്റാന്നല്ല പറഞ്ഞത് ഓക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കിട്ടിയ ഉടനെ പറയണം കേട്ടോ ഞാൻ ഇതൊക്കെ എൻ്റെ നോട്ടായിട്ട് അങ്ങ് വെച്ചാൽ മതി കേട്ടോ വലിയ പറയുമ്പോൾ കണ്ടമാനം നോട്ടൊക്കെ തന്നെന്ന് പറയണേ നമ്മളൊരു പണി ചെയ്തില്ല ഈ ഫോട്ടോ എടുത്ത് അയച്ചു തരും കണ്ടവൻ നോട്ട് കയറാത്തവർക്ക് ഒരു വിഷമം തോന്നണ്ടേ തിങ്കിങ് എന്താന്ന് എഴുതി thinking you mean by thinking അത് അത് നിങ്ങൾ കിട്ടാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല അത് ആരോ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോ അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു മംഗളിന്റെ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് ഒന്ന് അൽക്ക അല്ലല്ലോ അതിന്റെ പുറകിരുന്ന ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായി ഉണ്ടായിരുന്നു അത് എന്റെ തൊട്ട് പുറകിരുന്ന ആളുടെ കൊടുത്ത ക്യാമറ ഉണ്ടായിരുന്നു പുള്ളിക്കാരി എടുത്തിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് റോയിൽ ഐശ്വര്യ ഐശ്വര്യാണോ ഐശ്വര്യയുടെ ഞാൻ ആളുടെ പേര് ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ സെക്കൻഡ് റോയിൽ നടുക്കിരുന്ന ആളാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എടുത്തിട്ടത് അപ്പം നേച്ചർ ഓഫ് തിങ്കിങ് ഓക്കെ അത് തന്നെ ശരി elements of elements of thinking and tools of thinking രണ്ടും ഒന്ന് തന്നെയാണ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് തിങ്കിങ് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യം തിങ്കിങ് എന്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും what mean by thinking tools or elements of thinking എഴുതണം കാരണം അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യും that is images concept simple sense science language muscle activities brain functions ഇതാണ് അതിൻ്റെ ടൂൾസ് അത് തൻസി ചോദിച്ചിട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എഴുതിയിരിക്കുന്ന ആൾക്കാർ അതൊന്ന് ഇട്ട് തരും അത് നിങ്ങളുടെ ബുക്കിനകത്തുള്ള കാര്യങ്ങളാണ് പിന്നെ types of thinking it's very very important types of thinking perceptual concrete thinking reflective thinking. Creative, no, thinking, creative thinking is very important. Not either the creative thing is very, very important. ആ ക്രിയേറ്റീവ് തിങ്കിൻ്റെ സ്റ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു ഓർമ്മയുണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു അതെ ഇൻക്യുബേഷൻ ഇലുമിനേഷൻ അത് നമ്മൾ ദാറ്റ് ഇസ് ക്രിയേറ്റീവ് തിങ്കിങ് അത് ക്രിയേറ്റീവ് തിങ്കിങ് പലപ്പോഴും പരീക്ഷിക്കുക creative thinking problem solving decision making ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പം thinking is over next next one learning and memory learning ലേണിങ്ങിനകത്ത് definition eppozhum nammal ezhudan learning is a process which changes or modifies your behavior changes or modification may be permanent or temporary through experience அது கழிஞ்சால் உடனே நம்ம எழுதுன்றது എഴുതാൻ പറ്റുമെങ്കിൽ ഈ മീനിങ് നമ്മുടെ ഈ ഡെഫിനിഷൻ ഞാൻ എഴുതിയ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് പറഞ്ഞെഴുതാം ഇപ്പം ഈ പറഞ്ഞ learning is a process changes or modifies your behaviour changes or modification may be permanent or temporary പറഞ്ഞതില്ല ത്രൂ എക്സ്പീരിയൻസ് അത് നമുക്ക് എഴുതാം അത് അത് എഴുതി കഴിഞ്ഞാൽ types of learning any question from learning, you must write down types of learning. Explain cheyenda different types. Of, even theory chodichengil polum, you must write down types of learning. Or vendor. Verbal learning, verbal learning, motor learning, concept formation, pair learning, other canon. Then theories of learning. First theory, നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞ് ആ തിയറി ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തു അതിനകത്ത് ഞാൻ കണ്ടു ബുക്കിനകത്ത് ഞാൻ കണ്ടിരുന്നു ഇത് എഴുതുമ്പോൾ അതിനകത്ത് different steps are very very important അതുപോലെ തന്നെ നെക്സ്റ്റ് തീരെ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ എഴുതുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഷൻ കഴിഞ്ഞ അതും അതിനകത്ത് നിങ്ങളുടെ അതിനകത്ത് പറഞ്ഞ തെറ്റാണ് ആരോ പറഞ്ഞ തെറ്റാണ് extinction discrimination generalisation spontaneous recovery അതും ആ പറഞ്ഞ തെറ്റാണ് അത് നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന തെറ്റാണ് അത് ആരോ വായിച്ച് കേൾപ്പിച്ചിരുന്നു അത് അത് ആരോ ഇത് കൊടുത്തിരുന്നു തെറ്റാണത് എൻ്റെ കാര്യം ചെയ്യാം ഞാനിത് കാണിച്ചാൽ നിങ്ങൾക്കതൊന്ന് ഒന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് അത് മാത്രം മതി ഇത്രയും വരെ മതി